എ ഡബ്ല്യു എസ് അക്കൗണ്ടിൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആമസോൺ വെബ് സർവീസിൻ്റെ സൈറ്റിൽ കയറുക sign in to console option click ചെയ്യുക create new A W S account option choose ചെയ്യുക ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അതുപോലെ തന്നെ എ ഡബ്ല്യു എസ് അക്കൗണ്ട് നെയിമും ചൂസ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ A W S plan choose ചെയ്ത് കൊടുക്കുക ബിസിനസ് ഓർ പേഴ്സണൽ അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക അടുത്ത സ്റ്റേജിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ബില്ലിംഗ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക ഇത് ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക ഫോണിൽ വന്നിട്ടുള്ള വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കണ്ടിന്യൂ ചെയ്യുക ഈ സ്റ്റേജിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള A W S plan choose ചെയ്യുക സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്